വേണ്ടെന്ന് വെക്കും മണ്ടേ കയറി ചണ്ട വിട്ടരുത് വലിച്ചു വാരി പവറിൽ നേരെന്തായാലും അടിച്ച് പൊളിക്കും ഞാൻ ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ഫിൽട്ടറും ഗെയിമർ വൈറ്റിലേക്ക് വളരെയധികം സ്വാഗതം ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും വാമായിട്ട് ക്ഷണിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളിവിടെ കുറച്ച് യൂട്യൂബേഴ്സിനെയും പിന്നെ വേറെ കുറച്ച് അണ്ടർ റേറ്റഡ് പ്ലെയേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാമിലേക്കാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല രീതിയിൽ അപ്പോൾ നമ്മൾ അടുത്തിടാൻ പോകുന്ന കമ്മ്യൂണിറ്റി ടാബിലൊരു ഒരു പോസ്റ്റ് ആയിരിക്കും ബിക്കോസ് ഒരു ട്വൻറ്റി പ്ലസ് യൂട്യൂബേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ അപ്പോൾ ആ ഒരു പ്രൊമോഷന് നിങ്ങൾ ആ പടം ഒരേ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾക്ക് താല്പര്യം ആ പ്രൊമോഷനിലേക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴിലേക്ക് ഹാഷ് ടാഗ് പ്രൊമോട്ട് ഫിൽട്ടറിൻ അല്ലെങ്കിൽ ഫിൽട്ടറിൻ പ്രൊമോട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ മതി ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക് ഞാൻ ഇടുന്നതായിരിക്കും അടുത്ത നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ അപ്പം നമ്മളൊരു ട്വൻറ്റി പ്ലസ് യൂട്യൂബേഴ്സിനെ നോക്കുന്നുണ്ട് എത്രത്തോളം വരുന്നോ അത്രത്തോളം നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രൊമോഷൻ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രൊമോഷൻ എൻ്റെ രീതിയിൽ എൻ്റെ ഭാഗമായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മനസ്സ് വെച്ച് ആ യൂട്യൂബേഴ്സിനെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അവരുടെ എല്ലാം അവരുടെ അവരെല്ലാം അണ്ടർ റേറ്റഡ് പ്ലെയേഴ്സാണ് നല്ല രീതിയിൽ കളിക്കുന്ന ആൾക്കാരാണ് കളിക്കാത്തൊന്നും ആൾക്കാരല്ല നല്ല രീതിയിൽ ഹെഡ് ഷോട്ട് പ്ലെയേഴ്സും വൺ ടാപ്പ് പ്ലെയേഴ്സും നിങ്ങളുടെ അവരുടെ യൂട്യൂബ് ചാനലൊക്കെ കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അവരുടെ ചാനലൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇത് നിങ്ങളുടെ സ്വന്തം ഫിൽറ്ററും ക്യാമറ വൈറ്റിയാണ് പറയുന്നത് നിങ്ങൾക്ക് അവരുടെ ചാനലൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്താൽ നമുക്ക് ഒരു ഇൻറ്റേർണലി ആയിട്ടും എക്സ്റ്റേർണലി ആയിട്ടും ഒരു ഒരു ചെറിയൊരു സന്തോഷം അല്ലെങ്കിൽ ചെറിയൊരു ഒരു ഹാപ്പിനെസ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും So until then, this is your filtering gamer YT signing off. Bye bye. Stay tuned for my next video. നിങ്ങൾ ആരും വിട്ടുപോകരുത് subscribe like and share comment hashtag filter promote